ഒരു പെരും നുണയെ കേരള സ്റ്റോറി എന്ന വിട്ട് കൊണ്ടുവന്ന് കേരളത്തെ അങ്ങ് അപമാനിച്ച് കളയാമെന്ന് കരുതിയിരുന്ന സംഖ്യകളോട് എ ആർ റഹ്മാൻ ചെയ്തത് കൊടും ചതിയായിപ്പോയി റഹ്മാൻ ട്വിറ്ററിൽ കൂടി പങ്കുവച്ച ഒരു കല്യാണ വീഡിയോ യഥാർത്ഥ കേരള സ്റ്റോറി എന്ത് എന്ന് ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തു കേരളത്തിന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന ഒരായിരം യഥാർത്ഥ കേരള സ്റ്റോറികളിൽ ഒന്ന് കുറച്ചു നാൾ മുമ്പ് നടന്ന ഒരു വിവാഹം അഞ്ജുവിൻ്റെയും ശരത്തിൻ്റെയും വിവാഹം ആ വിവാഹത്തിന് പ്രത്യേകതയുണ്ടാകുന്നത് അത് നടന്നത് ഒരു മുസ്ലിം പള്ളിയിലാണ് എന്നതുകൊണ്ടാണ് ആ വീഡിയോ എ ആർ റഹ്മാൻ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്തിനകത്തും പുറത്തുമായി കണ്ടത് അതോടെ സംഘികളുടെ കിളിവോയി മുപ്പത്തിരണ്ടായിരം യുവതികളെ ഇതാ മതം മാറ്റിയെടുത്ത് തീവ്രവാദികളാക്കാൻ കൊണ്ടുപോയിരിക്കുന്നേ എന്ന് നുണക്കഥയുണ്ടാക്കി അതൊരു സിനിമയുടെ രൂപത്തിൽ അവതരിപ്പിച്ച് കേരളത്തെ മോശമാക്കി കളയാം ഹിന്ദു ഐക്യം ഉണ്ടാക്കി കളയാം എന്നൊക്കെ കരുതി കാത്തിരുന്നവരുടെ മുന്നിലേക്കാണ് റഹ്മാൻ ഈ ഉദാഹരണം മുന്നോട്ട് വെച്ചത് റഹ്മാനെ ഒരാളുടെ ട്വീറ്റ് ആയതുകൊണ്ട് തന്നെ അത് ലോകം ശ്രദ്ധിച്ചു വിവിധ കോണുകളിൽ നിന്ന് റഹ്മാൻ്റെ ആ ട്വീറ്റിന് അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായി അത് കണ്ടപ്പോഴാണ് സംഖ്യകളുടെ കുരുപൊട്ടി വിളിക്കാൻ തുടങ്ങിയത് ഇവൻ ഇവനങ്ങനെ യഥാർത്ഥ കേരള സ്റ്റോറി പങ്കുവച്ചാൽ ഞങ്ങളുടെ ആ നുണക്കഥയുടെ കാര്യമെന്താകും എന്നോർത്ത് മുപ്പത്തിരണ്ടായിരം എന്നുള്ളത് ഒരൊറ്റ രാത്രി കൊണ്ട് മൂന്നാക്കി ചുരുക്കിക്കളഞ്ഞ ആശാന്മാരാണ് അതായത് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പേരെ ഒരൊറ്റ രാത്രി കൊണ്ട് ഐ എസിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു നമ്മുടെ സംഘിക്കുട്ടന്മാരും അവരുടെ പ്രിയങ്കരരായ ആ സംവിധായകനും നിർമ്മാതാവുമൊക്കെ അങ്ങനെ കേരളത്തെ അപമാനിക്കാൻ കഥമെനഞ്ഞുണ്ടാക്കിയവർ എ ആർ റഹ്മാൻ്റെ ട്വീറ്റിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്ത ആ കല്യാണ വീഡിയോ അതുണ്ടാക്കിയ അലയൊലി ചെറുതല്ല അതുകൊണ്ടാണ് റഹ്മാന് നേരെ സൈബർ ആക്രമണം എടോ താൻ പഴയ ദിലീപ് കുമാർ അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ദിലീപ് കുമാറിൽ നിന്ന് എ ആർ റഹ്മാനിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം എ ആർ റഹ്മാൻ തന്നെ നേരത്തെ വ്യക്തമായി ലോകത്തോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല എങ്ങനെയാണ് അദ്ദേഹം ഹിന്ദുവിൽ നിന്ന് സൂഫിസത്തിലേക്ക് പോയത് എന്നൊക്കെ വിശദമായി തന്നെ പല അഭിമുഖങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് കാണിച്ച് റഹ്മാനെ പേടിപ്പെടുത്തിക്കളയും എന്തോ പുതിയത് കണ്ടുപിടിച്ച മാതിരിയൊക്കെയാണ് സംഘിക്കുട്ടന്മാർ വന്ന് പറയുന്നത് പിന്നെ കുറേ ലിസ്റ്റുണ്ട് അത് കുറേ ദിവസമായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഏതൊക്കെയോ ജവാദ് സലാം മുജീബ് നജീബ് എന്നിങ്ങനെ കുറേ മുസ്ലിങ്ങളുടെ പേര് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എന്നൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു പട്ടിക ഒരു എക്സൽ ഷീറ്റ് അടിച്ചുണ്ടാക്കിയിട്ട് ഇതാണ് എൻ ഐ എയുടെ പട്ടിക എന്നുള്ള രീതിയിൽ അത് നാൽപ്പത് പേരുടെ എങ്ങാണ്ട് പേരേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ആ കള്ളക്കഥയെ സാധൂകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കുറേ വ്യാജ നിർമ്മിതികളുമായി എ ആർ റഹ്മാൻ്റെ ആ ട്വീറ്റിന് കീഴേയും വന്ന് അർമാദിക്കുകയാണ് സംഖികൾ കാരണം അവർക്കുണ്ടായിരിക്കുന്ന ജാള്യത ചെറുതൊന്നുമല്ല കേരളം ഇത്തരത്തിൽ മതം മാറ്റിയെടുത്ത് ആളുകളെ ഭീകരവാദികളാക്കുന്ന ഒരു കേന്ദ്രമാണ് എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ നടക്കുന്നവരുടെ മുന്നിലേക്കാണ് റഹ്മാൻ ആ വീഡിയോ പങ്കുവച്ചത് കുറച്ചുനാൾ മുമ്പുള്ളതാണെങ്കിൽ പോലും അതൊരു വലിയ ഉദാഹരണമല്ലേ നിർധനയായ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഒരു മുസ്ലിം പള്ളിയുടെ ഭാരവാഹികൾ മുൻകൈയെടുക്കുന്നു പള്ളിക്കകത്ത് വച്ച് തന്നെ അവരുടെ കല്യാണം ഹിന്ദു ആചാരപ്രകാരം നടത്തുന്നു പൂജകളുമൊക്കെ നടത്തി തന്നെ വിവാഹ സൽക്കാരം അവിടെ വെച്ച് നടത്തുന്നു ആ പെൺകുട്ടിക്ക് അണിയാനുള്ള ആഭരണം ആ പള്ളിക്കമ്മറ്റിക്കാർ നൽകുന്നു വിവാഹ ചെലവിനുള്ള പണം നൽകുന്നു അതിൽ പരം മറ്റെന്ത് വേണം മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ അടയാളമായി അതിനെ എ ആർ റഹ്മാൻ ഉയർത്തിക്കാട്ടുന്നതിൽ എന്ത് അപാകതയാണുള്ളത് അതുതന്നെയല്ലേ ഈ രാജ്യം ആഗ്രഹിക്കുന്നത് ഭരണഘടനയിൽ ഒരു മതേതര റിപ്പബ്ലിക്കാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള മഹനീയ ഉദാഹരണങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ പശുവിൻ്റെ പേരിൽ മനുഷ്യനെ കൊന്നൊടുക്കുന്നതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് അതല്ല നമ്മുടെ മുദ്രാവാക്യമാകേണ്ടത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ അകറ്റി നിർത്തുന്നവരെ അല്ല ഈ നാട് സ്വീകരിക്കേണ്ടത് അതുകൊണ്ടാണ് മനുഷ്യത്വത്തിൻ്റെയും വലിയ ഉൾക്കൊള്ളലിൻ്റെയും സാന്ത്വനപ്പെടുത്തലിൻ്റെയും ഒക്കെ അടയാളമായി ആ കല്യാണ വീഡിയോ റഹ്മാൻ ഈ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത് സഹിക്കില്ല സംഖ്യകൾക്ക് ഉറപ്പായും സഹിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് പക്ഷേ ആ സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഉതകുന്ന തരത്തിൽ തന്നെ ആ വീഡിയോയെയും റഹ്മാൻ്റെ ആ വാചകങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് സംഘികളെക്കാൾ വലിയ തോതിൽ ആളുകൾ അതിനകത്ത് പ്രതികരിക്കുന്നുണ്ട് യഥാർത്ഥ കേരള സ്റ്റോറി തങ്ങൾക്ക് കാണിച്ചു തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെറിയ മാതൃകയാണ് അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രകൾ നടക്കുമ്പോൾ അതിന് സ്വീകരണമൊരുക്കുന്ന പള്ളിക്കമ്മറ്റികളെ നമ്മൾ കണ്ടിട്ടില്ലേ പെരുന്നാൾ ദിനങ്ങളിൽ തിരിച്ച് മുസ്ലിം സഹോദരങ്ങളെ തങ്ങളോട് ചേർത്ത് നിർത്തുന്ന ഹിന്ദു സഹോദരങ്ങളുടെ എത്രയോ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അമ്പലവും പള്ളിയുമൊക്കെ മാനവികതയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള കൃത്യമായ സന്ദേശം കൈമാറുന്ന കേരളമെന്ന ആ ഒരു ബൗദ്ധിക സമൂഹം ആ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചില നുണക്കഥകളുമായി വന്നാൽ അതൊന്നും ഇവിടെ വില പോകുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് റഹ്മാൻ്റെ ഈ വീഡിയോ ഷെയറിങ്ങിനുണ്ടായിരിക്കുന്ന വലിയ പിന്തുണ ഇപ്പോൾ ഇവരുടെ കേരള സ്റ്റോറിയുടെ ട്രെയിലർ കണ്ടതിൻ്റെയൊക്കെ ഒരു പത്തു പടങ്ങ് ആളുകൾ ഈ വീഡിയോ കാണുകയാണ് റഹ്മാൻ പങ്കുവച്ച ഈ വിശേഷം അറിയുകയാണ് ഇങ്ങനെയൊക്കെ ഒരു നാട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ സംഘികൾ ഭരിക്കുന്ന ഏതെങ്കിലും ഒരിടത്ത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ തന്നെ ഇവർ സമ്മതിക്കുമോ ഇവിടെ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവരെല്ലാവരും ഒരു മനസ്സോടുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നു അവരുടെ വേദനകളിൽ ചേർന്ന് നിൽക്കുന്നു അവരെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തുന്നു നമ്മൾ പ്രളയവും കൊറോണയും ഒക്കെ വന്നപ്പോൾ കണ്ടതല്ലേ മനുഷ്യന് മനുഷ്യത്വം എന്നുള്ള ഒരു ഘടകം മാത്രമാണ് അവന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകം എന്നുള്ള ബോധമുണ്ടാകണം അതിന് പകരം ഒരു നാടിനെ മോശമാക്കി ചിത്രീകരിക്കാൻ ഒരു കള്ളക്കഥയുമായി ഇറങ്ങിയാൽ എന്നിട്ട് അതാണ് കേരള സ്റ്റോറി എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത്തരം പ്രചരണങ്ങളിൽ വീണുപോകില്ല കേരളം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് റഹ്മാൻ പങ്കുവച്ചത് ശരിക്കും കേരള സ്റ്റോറി എന്ന ആ ഉണ്ടാക്കിയവർക്കുള്ള മറുപടിയാണ് അല്ലെങ്കിൽ പിന്നെ ഇന്ന് സംഭവിച്ചതൊന്നുമല്ലല്ലോ റഹ്മാൻ അത് തിരഞ്ഞു പിടിച്ച് ഷെയർ ചെയ്യണമെങ്കിൽ അത് ഈ ലോകം അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് കേരളത്തിൻ്റെ ആ മഹനീയ മാതൃക അതിനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നുള്ള സന്ദേശം കൂടിയാണ് അതുകൊണ്ടാണ് സംഘികൾക്ക് ഈ വല്ലാതെ കുരുപൊട്ടി ഒലിക്കുന്നതും